എൻ്റെ മൊബൈലൊക്കെ ആയിട്ട് താതി എടുത്ത് തോട്ടിക്കളാം അതൊക്കെ പൊക്ക് അവൻ കയറി കല്ലേ കൊണ്ട് കൊടുക്കുന്നു എനിക്ക് അവൻ വരട്ടെ വരട്ടെ വരട്ടെ പൊങ്ങി വരുവാണെങ്കിൽ പൊങ്ങി വന്നിട്ട് പിടിച്ചാൽ മതി കേട്ടോ കുഴപ്പമില്ല കുഴപ്പമില്ല കല്ലേ കൊണ്ട് കുത്തുന്നുണ്ടോ സാധനം ഇതി മീനെ കാണുന്നില്ല കല്ലേ കൊണ്ട് കുത്തു ഈ ചൂണ്ട കുരിപ്പാൻ വേണ്ടി നീ അവനെ ഒന്ന് അടുപ്പിക്ക പൊക്ക അടുപ്പിക്കല്ല നല്ല ബലമാണ് പിടിക്കുന്നത് നല്ല ബലമാണ് ആണോ നല്ല ബലമാണോ കുഴപ്പമില്ല കുഴപ്പമില്ല അവനെ ശലം നിർത്തവിടെ റെഡി ആയിട്ടോ വലയെല്ലാം ഓക്കെ നോക്കാം അപ്പോൾ ആ കിലോ ഉണ്ടോ വില തന്നോ ആ അപ്പു ചാടിക്കല്ലേ പൊന്നി ട്രാക്ക് ലൂസല്ലേ ആ ഇങ്ങോട്ടും ഉണ്ടോ അപ്പു വരുന്ന ഉടനെ വായിലോട്ടും കയറ്റണേ തിരിച്ച് പോകണം അടിക്കോട്ടോ അപ്പോൾ നെറ്റ് പോക്ക് അവിടെ കുഴിയുണ്ട് ആ കിട്ടിയ അവസരം അപ്പം മുന്നിൽ കൂടെ എടുക്കണം ദൈവമേ നശിപ്പിച്ച് സമയം കളയും നോക്കണം മണൽവാഹയല്ലേ ആ മണൽവാഹയാണ് നീ എന്തോടാ ഇന്ന് ഡാൻസ് കളിക്കുന്ന ഒറ്റ പൊക്കിനെ അവനെ അകത്ത് കണ്ട് ഉണ്ടോ ഇങ്ങോട്ടുണ്ടോ ദൈവമേ ഇടം ആ സ്റ്റിക്ക് പിടി ഒരു സ്റ്റിക്ക് ദേണ്ടെണ്ണം കിടക്കുന്നു നിൽക്കിക്ക് രണ്ട് സ്റ്റിക്കൽ ഒരേ സമയം രണ്ട് മീനുകൾ പിന്നെ രണ്ട് രണ്ടിനെ പിടിച്ച് പൊക്കിയടാ എടാ ഹാൻഡ് ഗ്രിപ്പ് ഇട്ട് പൊക്കിക്കേ വില മാറ്റ് പൊന്നി അതിൻ്റെ വായി നൂരാൻ പറ്റുമെങ്കിൽ വരും എവിടെ വലിയ പ്ലെയർ എടുത്തുണ്ടോ വലിയ പ്ലെയർ എടുത്തുണ്ടോ ചുമന്ന പ്ലെയർ പൊന്നി പിടച്ച് കൈ കയറി ചൂണ്ട ആ വിട്ടോ വിട്ടോ നിരത്തില്ല കൈ കൈ ചൂണ്ട പൊട്ടിക്കോ ഇത് വളർക്കുന്നട പൊട്ടി രണ്ടെണ്ണം മുകളിൽ താഴോട്ട് വരുന്നുണ്ട് അപ്പോൾ പൊക്കി പിടിച്ച് പൊക്കി പിടിച്ച് പൊക്കി പിടിച്ച് ഫോട്ടോ അടിക്കട്ടെ ദൈവത്തിനോട് മൂന്നല്ലേ ചോദിച്ചുള്ളൂ മൂന്നും കിട്ടിയല്ലോ പിന്നെ വാ ഇങ്ങോട്ട് ജയിച്ചു വിടിയോ ആണോ കുഴപ്പമില്ല നീ മസിൽ പിടിക്കണം നിന്റെ ജിമ്മ പെണ്ണുങ്ങൾക്ക് കിട്ടാനുള്ള നീ ബെന്നി കുറച്ചുകൂടി വലിച്ചിട്ടെ ഏത് കേട്ട് വലിച്ചിട്ടു അല്ലേ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എല്ലാവരും സ്റ്റോപ്പ് പിടിക്കണേ കാണുന്നു ഓക്കെ